Okay, good morning all of you. Anyway, it's uh, uh 10.15, so we will start the class. Okay. Yes, ma'am. So today we are dealing with the last portion of the cognitive psychology. And as you know that when we deal with the cognitive psychology, uh, uh, certain topics like uh, learning, then memory, reasoning, um, again, uh, judgment, logical thinking, problem solving, creativity, all these comes under the uh, branch of psychology, I mean the cognitive psychology. So uh, you are almost, you hope you all uh, got an idea about what this learning is, memory, and the things which I mentioned. So today uh, we have to deal with uh, language, just like a memory, learning, thinking, uh, this language that is also considered as a higher mental process that means how the child during the growing stage uh, the child has to pass through uh, various stages so during the uh, early uh, stages of his life how the child is uh, able to acquire the language that is very important so we all know that when we uh, deal with the, the specific topic language hmm? so it is it can be considered as a normal way uh, the human beings communicate. So suppose if we want to communicate, mainly we are using language. Am I correct? Uh, apart from this language, uh, we often use certain sign language symbols and through even through fa facial expression also, uh, we convey so many things. Hmm? But uh, when, when we talk about the language, we can say that language, it is the normal way the human beings communicate uh, to communicate with each other. Hmm? So we can say that this language, it is a system of communication. And in e language, in the actually what is happening? Hmm? Suppose uh, I'm, I have to uh, teach you or I have to give a class, a lecture on language. Hmm? seven. So, so many thoughts are there in my mind. And in a proper way, I have to communicate it to you people. Hmm? So here, what is happening is that my thoughts are transmitted by the words or by the means of either words or symbols. Hmm? If it is an oral class, so I am transmitting my thoughts in the form of sounds. മനസ്സിലായോ ഇപ്പൊ എനിക്ക് ക്ലാസ് എടുക്കണം ആ ക്ലാസ് എടുക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ ഇപ്പൊ I'm going I'm now I'm taking a class on language so many ideas or so many informations are there in my mind so it is there in my thought so here I am transmitting, here I my thoughts, it has to be transmitted by means of sounds, either through sounds or through symbols. ഇപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ എനിക്ക് ലാംഗ്വേജിനെ കുറിച്ചൊരു ക്ലാസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാനത് ഓറലി ഇപ്പോൾ ഓറലി പറയുകയാണ് പറയുന്ന സമയത്ത് എന്താണ് with the help of speech or with the help of sounds I am transmitting my thoughts മനസ്സിലായോ ഇനി ഇതല്ലാതെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് ഈ ലാംഗ്വേജിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ I want to convey so how I will be able to convey with the help of symbols because I I'm not suppose if I'm not speaking to you I'm not using any language orally but I'm conveying my thoughts with the help of certain symbols that means slide മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ so I am regarding this topic language I am mentioning or I am transmitting my thoughts through written words. And sometimes uh, when we talk about the symbols, hmm, sometimes I, I can uh, transmit my thoughts uh, to you in the form of gestures. So what do you mean by gestures? Gestures എന്താണ് through action ആ റിയാക്ഷൻ റിയാക്ഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല just suppose suppose ഒരു ക്ലാസ്സിലെ ഒരു teacher suppose if the students in the class are making loud noise the class is very noisy so usually what the teacher do what is the normal reaction from the teacher's side teacher ക്ലാസ്സിലുണ്ട് കുട്ടികൾ ഭയങ്കര നോയ്സിയാണ് അപ്പൊ സാധാരണ ഒരു school just think about the school situation so usually what the teacher will do ഡെസ്കിൽ അല്ലെങ്കിൽ ടേബിളിൽ ഒറ്റ അടി അടിക്കും അല്ലേ ആമേ correct Yes. Ah. yes. yes. The teacher is not using any words, but with the help of certain gestures, hmm, uh, the teacher is conveying the message to keep quiet. Similarly, ചിലപ്പോൾ എന്താണ് ക്ലാസ് ഭയങ്കര നോയ്സ് ആണ് ടീച്ചർ അങ്ങ് ഭയങ്കര സൈലന്റ് ആയിട്ടിരിക്കും അപ്പൊ ആ ഫേസിൽ ആ ടീച്ചർ ആ ടീച്ചർക്ക് കൺവേ ചെയ്യാനുള്ള to be please be silent എന്നുള്ള കാര്യം it is there in the face so the children are reading and they become silent So here also the teacher is not using any sort of language I mean oral language ഒന്നും യൂസ് ചെയ്യണില്ല the teacher is using certain gestures also. So here in this particular case, the gesture means it is in the form of facial expression. expression. Similarly, when we talk now, we often use uh, so many gestures like നമ്മുടെ hands which നമ്മൾ we make certain actions. Uh, then uh, the facial expression that plays a very important role. Sometimes even the silence also um, means a lot. Hmm? Uh, even through the silence, we are conveying a lot to the uh, to other person. So when we talk about the sounds in the language, sounds as well as symbols plays a very important role. Uh, sounds an example, oral either speech or even music. It is an example for sound. But when we talk about the uh, symbols, it, it can be the either written words or some gestures. Hmm? Uh, so may I ask you one question? if so if i am communicating my thoughts to uh, to other person with the help of words we can call as verbal communication suppose if i am not using any words i'm simply using my uh, body uh, use with the help of body language i'm trying to convey the message then what is it called non-verbal yes very good non-verbal communication so the communication which happens without any words we call as non-verbal communication അപ്പോൾ when we talk about the language in the context of cognitive psychology why the study of human language is very important to cognitive സൈക്കോളജിസ് ഈ കോഗ്നേറ്റീവ് സൈക്കോളജിയിൽ എപ്പോഴും നോക്കിയാലും ഏത് ടെക്സ്റ്റ് എടുത്ത് നോക്കിയാലും ഒരു portion it is just like ഇപ്പം ലേണിംഗ് മെമ്മറി ഒക്കെ പഠിച്ച പോലെ തന്നെ one portion it is about the language so I'm asking you why the study of language is important to cognitive psychologist because it is only through the uh, human language development we are able the cognitive psychologists they are able to understand the various uh, aspects which happens in the life for example how the language uh, how the um, person is able to acquire the language then language abstraction then uh, in uh, when we in the first class i mentioned about the information processing hmm? Uh, so in information processing, once the information is processed, then it is very necessary to store this information somewhere. So here also language plays a very important role. Similarly, uh, when we think, നമ്മൾ എങ്ങനെയാണ് തിങ്ക് ചെയ്യുന്നത് തിങ്ക് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ we are using certain language അല്ലേ some some people may be using the language Malayalam others വേറെ ഏതെങ്കിലുമൊക്കെ ലാംഗ്വേജിലായിരിക്കും സോ in uh, similarly in thinking as well as in problem solving also the language plays a very important role then another important aspect is uh, the perception we know that in cognitive psychology the perception and sensation that is very important hmm? so how we perceive the world നമ്മൾ എങ്ങനെയാണോ ഈ ഒരു നമ്മളുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ how we perceive and how we are interpreting or how we are giving meaning to the particular situation here in that aspect also the language plays a very important role okay uh, but the, e, because of these reasons the cognitive psychologists are giving too much emphasis on എന്തിനാണ് ലാംഗ്വേജിന് അല്ലെങ്കിൽ ലാംഗ്വേജ് ഡെവലപ്മെന്റിന് then when we talk about the language ഇത് സ്ലൈഡ്സിൽ ഞാൻ ഒത്തിരി കാര്യങ്ങളൊന്നും ഇൻവോൾവ് ചെയ്തിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല um, അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളുടെ നോട്ട്സ് ഞാൻ അങ്ങ് തന്നേക്കാം കേട്ടോ then when we talk about language the other Uh, the one uh, one important term which is uh, closely associated with language is called the linguistics. So what do you mean by linguistics? Linguistics, it is the study of study of linguistics. Study of language and grammar. It is the study of language. Altogether, language. we can say that it is the study of language. So when we uh, talk about uh, or when we deal with linguistics, mm, uh, the structure of language that is very important. അപ്പം നമ്മൾ എങ്ങനെയാണ് how we construct a sentence അല്ലേ നമ്മൾ malayalathil ഇപ്പം the grammar the uh, how to apply that grammar grammar some rules are there So we can say that uh, when we study any language, the structure of language, whatever be the language, its structure that is very important. ഇപ്പൊ വേർഡ്സ് നമ്മൾ എനിക്ക് ക്ലാസ് എടുക്കണം I want to take the class അപ്പൊ അവിടെ എന്താണ് I am arranging certain words in a proper way then only the other person will be able to understand what I am trying to convey. So here, the structure of uh, language that plays a very important important role. So ഇപ്പൊ ഞാൻ പറയണ I want to take the class ഇതൊക്കെ ഞാൻ ഈ വേർഡ്സ് അങ്ങോട്ട് ഇങ്ങോട്ട് ജമ്പിൾഡ് ആക്കി ഇട്ട് കഴിഞ്ഞാൽ it is not I'm not conveying the proper message to other person Okay, so that is why the structure of language, uh, that is, very- um, I mentioned that it is very important. So when we talk about the structure of language, certain terms are very important like uh, symbols, rules, phonemes, consonant, uh, then morpheme, syntax. ഇങ്ങനത്തെ കാര്യങ്ങൾ ഈ ഇത്രയും പറഞ്ഞ ഈ this much, these are the some of the terms associated with language. okay so now let's look one by one ഇത് ഇംഗ്ലീഷ് ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്കിത് കൂടുതലായിട്ട് ഇൻഡെപ്ത് ചോദിച്ചു കഴിഞ്ഞാൽ I'm not fully aware of it എന്നാലും I will try my level best പക്ഷെ കൂടുതലായിട്ട് ഇൻഡെപ്ത് അറിയണമെന്നുണ്ടെങ്കിൽ you you should ask English teachers പക്ഷെ ഇതെന്താ വെച്ചാൽ പലതും വായിക്കുന്ന സമയത്ത് കുറച്ച് ഡൗട്ട്സ് ഒക്കെ വരാറുണ്ട് അപ്പൊ അത് ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ അവർ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്ത് പഠിക്കുന്നവർ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതാണ് ഓക്കെ ഇനി എന്റെ നോളജ് വെച്ച് ഞാൻ പറഞ്ഞുതരാം so what do you need by symbols symbols എന്താണ് including in the syntax. Symbols represent some concept or idea? Yes, symbol represents some concept or idea. For example, if we are road, we are traveling. So some traffic signs are there. അല്ലേ ഇപ്പോൾ stop, in a particular symbol ഉണ്ട് so we are reading that That means uh, by, by uh, seeing that symbol, we come to the conclusion that it is stop. പിന്നെ ഒരു ഡൈവേർഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ സിമ്പിൾ ഉണ്ട് അപ്പോൾ വി നോ ദാറ്റ് സിമ്പിൾ എന്ന് പറഞ്ഞാൽ anything it is it is anything that represents a particular aspect so here in the context of language when we deal with a symbol it include എന്തൊക്കെയായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞു തുടക്കത്തിൽ പറഞ്ഞു എന്താണ് symbols I want to convey some message to you. So I am, I can, I am using certain language. So I'm talking to you verbally. So with the help of sounds, I am transmitting my um, inner feelings to you. എനിക്ക് എന്താണോ പറയാനുള്ളത് അത് ഞാൻ കൺവേ ചെയ്യണ എങ്ങനെയാണ് with the help of sounds ഇപ്പൊ ഞാൻ കുറേ വേർഡ്സ് ഒക്കെ പറഞ്ഞു കഴിയുമ്പോഴാണ് ഞാൻ ഇല്ലേ കുറേ വേർഡ്സ് കൂട്ടി അത് ഒരു ഒരു എന്താണ് in a particular way, I am putting all these words. And finally, I am constructing a sentence and I am, uh, in this way, I am transmitting uh, the things to you. So we, we can call these sounds as symbols. Hmm? Similarly, I am using certain gestures. If I am in the class, if I am taking offline class, uh, you know that the teachers often use certain gestures to convey the meaning. Apart from the or along with the verbal communication, they often use certain gestures. Or uh, we can, uh, altogether, we can call it as the body language. So, through hands, uh, then uh, through facial expression and through some other body language, the teacher is conveying some message. So when we talk about the symbols, it includes sounds, then the gestures as well as written character. Suppose if I want to uh, convey a message to you, ഉം, ഇപ്പൊ നിങ്ങൾക്ക് ന- ഈ- ഇ- ആ, ഇന്ന് ക്ലാസ് ഇല്ല എന്ന് ഞാൻ എനിക്ക് I want to convey today the class it is postpone so I'm not sometimes I may not be able to talk to you orally and you are apart from me. Hmm? Uh, so I'm not able to use certain uh, gestures or sign language. I'm not uh, able to use. So I have to text a message. So here I am using written characters. If I want to convey, I am again I am using, and then there is no class uh, or the class it is postponed. Hmm? I'm just texting that message. So I am using certain written characteristics. Hmm? So usually when we talk about the symbols, we are able to convey certain ideas in our mind with the help of and the kind of sounds, then gestures as well as written characteristics. Okay. Any now coming to the second <clears throat> point that is uh, rules ഇനി റൂൾസ് എന്താ എങ്ങനെയാണ് ഇപ്പൊ നമ്മൾ എപ്പോഴും പാസ്റ്റ് ടെൻസ് ആണോ പ്രസന്റ് ടെൻസ് ആണോ ഉപയോഗിക്കേണ്ടത് പാസ്റ്റ് ടെൻസ് വരുമ്പോൾ ഏത് വേർഡ് യൂസ് ചെയ്യണം പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ഏത് വേർഡ് ഇനി അത് if if it is a future times which word has to be used everything that denotes the rules so how the symbols or how the words in a particular sentence are arranged or use we call as the rules നമ്മൾ ഓരോ കാര്യം ഇപ്പൊ was ഡബ്ല്യു എ എസ് വാസ് അത് എന്താണ് പാസ്റ്റ് ടെൻസ് ആണ് അപ്പൊ പാസ്റ്റ് ടെൻസ് കഴിഞ്ഞു പോയ if you are mentioning something which had already done we have already completed that aspect so we have to use the past tense it's a simple rule അല്ലേ അപ്പൊ how these symbols or how the words or how the written certain written characteristics these are arranged and how we are using it we call as the rules മനസ്സിലായോ അപ്പൊ Rules rules uh, പറയുമ്പോൾ നമ്മളൊരു സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ആ വേർഡ്സ് ഒക്കെ അപ്രോപ്രിയേറ്റ് ആയിട്ട് കറക്റ്റ് പ്ലേസിൽ ഇടണം then only we will the other person will be able to follow the meaning അതൊക്കെ ജംബിൾഡ് ആയിട്ട് അല്ലെങ്കിൽ പ്രസന്റൻസോ പാസ്റ്റൻസോ ഒന്നും നോക്കാതെ ഇട്ട് കഴിഞ്ഞാൽ എന്താണ് if you are not looking at if you are not following any of the rules in the language then the other person may not uh, read the message correctly or the other person's interpretation or uh, giving meaning to that particular aspect it goes wrong okay so that we call as the rules then next is phonemes ഈ phonemes morpheme syntax ഒക്കെ ത്രീ മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് സാധാരണ ചോദിക്കാറുള്ളതാണ് so when we talk about the phoneme uh, we can say that it is the smallest and distinct unit of a sound Okay, with the help of phonemes, we are able to distinguish one word from other. ഉം. അപ്പൊ ഞാൻ പറഞ്ഞുതരാം എന്ന് വെച്ചാൽ ഓക്കെ ബി എ ഡി എന്താണ് how will you pronounce this Bad. Bad എന്ന് പ്രൊനൗൺസ് ചെയ്തു ബ ഇപ്പൊ ഫൊണീംസ് പറഞ്ഞ എന്താണ് sound smallest and distinct unit of a sound അപ്പൊ ഇതിനകത്ത് ഏതൊക്കെ ഫൊണീംസ് ഉണ്ട് ബി എങ്ങനെയാണ് ബ ഡ e, ഇനി അപ്പൊ ബി എ ഡി ഇനി how will we how will you pronounce this sound this word pod e, per ഇവിടെ പ വന്നു ഇവിടെ ബ വന്നു ഇത് രണ്ടും ആ, തമ്മിലുള്ള ഡിഫറൻസ് കൊണ്ടാണ് we are able to distinguish these two words ബ എ ഡ ബയുടെ ഇവിടെ എന്താണ് വന്ന പ ഉം. ഇതാണ് ഈ ഫോണീൻസ് പറഞ്ഞത് അപ്പൊ സ്മോളസ്റ്റ് ഇറ്റ് ഇസ് ബ it is a smallest unit of a sound എ ഡ so it is because of this distinct unit of sound um, we are able to distinguish one word from other അപ്പൊ ഇവിടെ ഈ ബ വന്നു ഇവിടെ പ വന്നു so that we are able to distinguish back from പാക്ക് മനസ്സിലായോ so here the phoneme P B D So uh, the, these can be considered as the smallest unit of or the distinct unit of a sound. Then when we talk about a consonant, what do you mean by consonant? It refers to, sim- in very simply, it refers to the letters of the um, alphabet mm, that represent the sound. അപ്പൊ ഈ നമ്മൾ ഓരോ വേർഡ്സിൽ വരുന്ന ഓരോ എന്താണ് letters of the alphabet we can call as the consumer this is also very important morpheme morpheme means it is the smallest meaning full unit in the language എന്താണ് smallest meaning full unit in a language so in English language only a few single Letters such as I and a are morphemes അതായത് ആം, ആ, അത് ഞാൻ പറഞ്ഞു തരാം മോർഫിൻ എന്ന് പറയുമ്പോൾ for example I am just I will type number this. What is this word? Dislike. Dislike. അപ്പൊ ഇനി ഇതിന്റെ മോർഫീം എങ്ങനെയാന്ന് പറയുമ്പോൾ we, every, when we talk about the morpheme, there, there will be prefixes, then suffixes or word stem. അപ്പോൾ ഈ ഇതിനകത്ത് ത്രീ മോർഫീൻസ് ആണ് ത്രീ മോർഫീൻസ് എന്ന് പറയുന്നത് I mean dis D I S എന്നുള്ളത് ഒരു ഡിസ് ഡിസ് എന്നുള്ളത് ഒരു മോർഫീൻ ഇനി ലൈക്ക് എന്നുള്ളത് വേറൊരു മോർഫിൻ ആൻഡ് ഇ ഡി എന്നുള്ളത് the other morpheme so this dislike when we use the word dislike we can say that it is three morphemes So what are the three morphemes? BLS, This, LLK and ED. So this is the this is what is called the morpheme. Then uh, another important term associated with language is the syntax. What do you mean by syntax? Grammar. It is something related to grammar, or in other words, we can say that rules. Rules are, I already mentioned here. Hmm? So when we talk about the uh, syntax, it, the syntax are simply rules. And these rules governs how words can be meaningfully arranged to form phrases and sentences. Okay. So when we, uh, so how will you, will you please uh, frame one sentence, one simple sentence? I am feeling hungry. Hmm? Just I, I just framed a sentence. So I am. എനിക്ക് ഐ എം ഫീലിംഗ് ഹംഗ്രി എനിക്ക് വിശക്കുന്നുണ്ട് അപ്പൊ എങ്ങനെയാണ് ഐ ആം ഫീലിംഗ് ഹംഗ്രി അപ്പൊ ഈ words all the words in the sentence in this particular sentence it has to be arranged in a particular way then only the other person will be able to get meaning uh, regarding that particular sentence. Okay അപ്പോൾ സിൻഡാക്സ് എന്ന് പറയുന്നത് ഇറ്റ് സിംപ്ലി ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ it is something related to rules and we have to use these rules or these rules govern how words can be meaning fully arrange to form phrases or sentences മനസ്സിലായോ ഐ ആം ഫീലിംഗ് ഹംഗ്രി അത് അങ്ങനെ ആ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അത് എനിക്ക് വിശക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു മെസ്സേജ് കൺവേ ചെയ്യുന്നുള്ളൂ ഇല്ലെങ്കിൽ ഐ ഹംഗ്രി ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് It is not arranged in a meaning full way മനസ്സിലായോ so that we call as syntax then next is about the language ഇപ്പൊ ഇത്രയും ഏകദേശം ഒരു ഐഡിയ അല്ല ഇത് സാധാരണഗതിയിൽ ഒരു ത്രീ മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് സാധാരണ എക്സാമിനൊക്കെ ചോദിക്കാറുള്ള ഷോർട്ട് ആൻസർ ഉണ്ട് So next is about the language acquisition. What do you mean by language acquisition? Acquire, acquisition. Acquisition means it is a process of acquiring something. So uh, it is the uh, when we talk about language acquisition, It is the process by which humans acquire the capacity to perceive and comprehend language. നമ്മൾ ഒരു ഒരു കാര്യം പറയുന്നത് കേൾക്കുന്നു so we are perceiving the language we are comprehending the language comprehending എന്ന് പറഞ്ഞാൽ എന്താണ് what you mean the comprehending the language നമ്മൾ മനസ്സിലാക്കിയെടുക്കണം നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞൊരു ഒരു ഇതുണ്ടാവാറുണ്ട് അല്ലേ ഒരു എക്സാമിനൊക്കെ ലാസ്റ്റ് ഒരു പാരഗ്രാഫ് തന്നിട്ട് അത് we have to read that paragraph and after that some questions will be there we have to answer the question so what is the purpose of that particular portion section Whether the student is To understand the read ചെയ്തിട്ട് നമുക്കത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണ്ടോ എന്ന് സ്റ്റുഡന്റിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ whether the student is able to <coughs> grasp that portion. Hmm? So that we call as comprehension. So when we talk about the language acquisition, various processes are involved. So we have to perceive the language, then we have to comprehend the language. Perce- perception എന്ന് വെച്ചാൽ എന്താണ് with the help of senses we are catching that particular thing and after that we are giving uh, meaning to that particular thing that process we call as perception so perceive chedu after that we have to comprehend then at the same time we have to produce and uh, produce as well as use words and sentences to communicate മനസ്സിലായോ അപ്പൊ ലാംഗ്വേജ് അക്വസിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ലാംഗ്വേജ് ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജ് എന്താണ് we are perceiving that language we should be able to comprehend that language we will, we should be able to produce uh, uh, as well as use appropriate words as well as we should be able to uh, put the words in a proper sentence then only the person uh, we will be able to communicate ആ ഒരു പ്രോസസ്സിനാണ് ലാംഗ്വേജ് അക്വിസിഷൻ എന്ന് പറയുന്നത് ഉം. And uh, language acquisition, as we know, that it is a very uh, important process in uh, cognitive psychology. Hmm? we, we doesn't know any, any language, Malayalam, English or Hindi, or whatever it be, if we are not aware of this, any of the language or the language acquisition has not happened, then what will be the result? എന്തായിരിക്കാം ലാംഗ്വേജ് അക്വിസിഷൻ ഒന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ what will be the result we are not able to communicate No, with not- others. no, Because won't be നമ്മ- there. നമ്മളുടെ ലൈഫിൽ the communication it plays a very Only important communication. അപ്പോൾ suppose if you if you fail in acquiring any of the language any language that means we are not able to express our thoughts to other person communication എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ language acquisition also we can say that it plays a very important role Then now let us look uh, what are the um, what are the different stages of language acquisition. ഈ ഓരോ ഈ ലാംഗ്വേജ് അക്വിസിഷൻ എന്ന് പറയുന്ന സമയത്ത് ഒരു child when the child okay when the child is born whether he, he knows any language no Upper, we can say that uh, when we talk about the stages of now i'm talking about the stages of language acquisition okay so when the child is born or the, uh, the child is born without any language അല്ലെ ചൈൽഡ് എന്ന് പറയുന്നത് he's fully dependent on others doesn't know എന്താണ് ഒരു കാര്യം ചെയ്യാനായിട്ട് തന്നെ അറിയില്ല only thing he knows is എന്താണ് ജസ്റ്റ് അക്ഷൻ റിഫ്ലെക്സ് മാത്രമാണ് ആ grows hmm, at the age of four months. Four months ആകുമ്പോഴത്തേക്കും what is happening? Uh, have you heard of the word babbling? Babbling. കേട്ടിട്ടുണ്ടോ Yes, ma'am. അപ്പൊ ഈ ഒരു ഫോർ മന്ത് സ്റ്റേജിൽ the child starts begin babbling പതുക്കെ ബാബ്ലിംഗ് തുടങ്ങും ബാബ്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ that means the infant makes എന്താണ് certain random or some spontaneous sounds അതിന് ഇപ്പൊ ഈ ഡെവലപ്മെന്റൽ സൈക്കോളജി പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും കൂയിങ് ഫീലിംഗ് ഗർഗ്ലിംഗ് ഇങ്ങനത്തെ വേർഡ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് ഇത് ഈ പെട്ടെന്ന് ഇപ്പൊ നമ്മളൊന്ന് എന്താ കുട്ടീനെ ഒന്ന് പതുക്കെ ചിരിപ്പിക്കാൻ നോക്കുമ്പോഴേക്കൊന്ന് അത് ഒരു ശബ്ദമൊക്കെ ഇങ്ങനെ കേൾപ്പിക്കും doesn't have any particular meaning അല്ലെ no words are using but it is making some spontaneous so that we call as babbling this happens the babbling happens at the age of four months ഇപ്പൊ ഫോർ മന്ത്സിൽ months, ജനിക്കുന്ന സമയത്ത് the child is born without any language. But when the child reaches four months age, then what happened? Slowly babbling. Babbling starts. ഇനി ആ ഫോർ മന്ത്സ് കഴിഞ്ഞു at the age of ten months ten months എന്താണ് ടെൻ മന്ത്സ് ആകുമ്പോഴത്തേക്കും this babbling sound it becomes more meaning മനസ്സിലായോ അത് കുറച്ചും കൂടി ഇപ്പൊ ആ കുട്ടി ആ ഒരു ബാബ്ലിംഗ് സൗണ്ട് ഉണ്ടാക്കുമ്പോൾ അത് whether it is the child is happy or the, whether the child is very irritable, the mother is able to know. മനസ്സിലായോ അപ്പം babbling at the age of tenth month babbling sound it becomes more meanful so that is one peculiarity അപ്പോൾ ആ ഒരു ടെൻത്ത് മന്ത് കഴിഞ്ഞു then the when the child reaches first year first birthday ഒക്കെ ആകുമ്പോഴത്തേക്ക് the child is able to utter sounds that have some meaning ചെറിയ രണ്ട് ലെറ്റേഴ്സ് ഒക്കെ കൂട്ടിയിട്ട് പതുക്കെ പറയാൻ തുടങ്ങും സോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അമ്മ എന്നുള്ളൊരു വേർഡ് ആണെന്നുണ്ടെങ്കിൽ how the child usually pronounce അമ്മ എന്ന് ക്ലിയർ ആയിട്ട് പറയണ്ടാവില്ല ചിലപ്പോൾ ഉമ്മ അത്രയും മാത്രമേ പറയണ്ടാവുള്ളൂ that means the child is uttering certain sounds but the other person who is who hears that sound knows that ഉമ്മ എന്ന് പറഞ്ഞാൽ എന്താണ് അമ്മ എന്നാണെന്ന് മനസ്സിലാവും മനസ്സിലായോ is it clear And uh, one yes. year padukka gradually, uh, one year കഴിയുമ്പോഴേക്കും gradually the child begin to speak simple words like um, usually ഇപ്പൊ നമ്മൾ കുട്ടികളെ കുട്ടികൾ കേരളത്തിൽ വളരുന്ന കുട്ടികളാണെങ്കിൽ കാണുന്ന കാര്യങ്ങൾ എന്താണ് സാധാരണ ഇപ്പം അനിമൽസ് പശു അല്ലെങ്കിൽ ഡോഗ് കാറ്റ് ക്രോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പതുക്കെ കുട്ടി അക്യൂർ ചെയ്യാൻ തുടങ്ങും so once uh, at the age of first year, uh, he uses or utter certain sounds which have certain meaning. ഇപ്പൊ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വെള്ളം എന്ന് പറയുന്നത് ഇള്ള എന്നായിരിക്കും പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് പതുക്കെ നെക്സ്റ്റ് സ്റ്റേജ് uh, എന്ന് പറയുന്നത് the style gradually start speaking very simple words and ഞാൻ പറഞ്ഞു ഡോഗ് uh, അല്ലെങ്കിൽ എന്താണ് കൗ cat ഇങ്ങനത്തെ വേർഡ്സ് ഒക്കെ ആയിരിക്കും സാധാരണ യൂസ് ചെയ്യുന്നത് because these things are very common to the child and usually these words are the usually nouns ഞാൻ പറഞ്ഞില്ല നൗൺ കാക്ക അല്ലെങ്കിൽ പൂച്ച ഡോഗ് ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇതൊക്കെ നൗൺസ് ആണ് ഇങ്ങനത്തെ കാര്യം നൗൺസ് ആയിരിക്കും ആദ്യം യൂസ് ചെയ്യാൻ തുടങ്ങുന്നത് അപ്പൊ അതങ്ങനെ continues and with the child reaches eighteenth month first year കഴിഞ്ഞു എയ്റ്റീൻത് മന്ത് ഒക്കെ ആകുമ്പോഴത്തേക്കും the child typically have vocabulary of three two hundred words മനസ്സിലായോ ഏകദേശം ത്രീ ടു ഹൺഡ്രഡ് വേർഡ്സ് കുട്ടി പഠിച്ചിരിക്കും ഒരു എയ്റ്റീൻത് മന്ത് ഒക്കെ ആകുമ്പോഴത്തേക്ക് but it doesn't convey the full meaning അതായത് ഇപ്പോ നാല് കാലുള്ളൊരു മൃഗത്തെ കണ്ടു കഴിഞ്ഞാൽ the child knows or the child often uses it is a dog മനസ്സിലായോ അതിന് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് അത്ര അങ്ങ് അറിഞ്ഞിട്ട് അറിയണ്ടാവില്ല but he knows that an animal it is four legs and all the animals or all the four legged animals it is a dog or it is a cow ആ ഒരു കൺസെപ്റ്റേ വന്നിട്ടുണ്ടാവുള്ളൂ ഇസ് ക്ലിയർ അപ്പൊ usually by the uh, age of 18th month the child usually uses or in his dictionary he has an vocabulary of uh, 3 to 100 words ഇനി in the next stage that is one and a half to two and a half years, ഈ സമയമാകുമ്പോഴത്തേക്കും കുറച്ചും കൂടി വേർഡ്സ് ഒക്കെ because he started acquiring more more words as well as he started using gram grammar ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു ഫോണിങ്സ് പതുക്കെ യൂസ് ചെയ്യാൻ തുടങ്ങും ദെൻ മോർഫിൻ സിൻടാക്സ് ഇതൊക്കെ പതുക്കെ he start apply Uh, that means by the age of one and a half to two and a half years, the child start understanding what are the rules or what are the, what is other name for rules? Rules in other name and then? Syntax. Syntax. Syntax. Okay. So he start understanding syntax. Hmm? Uh, because he know what is an article, preposition ഇപ്പൊ ആർട്ടിക്കിൾ പ്രപ്പോസിഷന്റെ കറക്റ്റ് മീനിങ് അല്ല അവർക്ക് അറിയാമെന്നല്ല ഞാൻ പറയുന്നത് ഇപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ ഗ്രാ ഗ്രാ ഗ്രാമറും ഒക്കെ കുറച്ചൊക്കെ ഒന്ന് പഠിക്കാൻ തുടങ്ങുന്നത് ബട്ട് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ പ്രിപ്പോസിഷൻസ് മോർഫിംഗ് ഇതൊക്കെ ചിലപ്പോൾ they these things for example ഇപ്പോൾ ഒരു കുട്ടി പറയണം എനിക്ക് പാല് വേണം അല്ലെങ്കിൽ ഐ വോണ്ട് മിൽക്ക് അപ്പൊ എനിക്ക് പാല് വേണം എന്നുള്ളത് നമ്മൾ കൺവേ ചെയ്യണമെങ്കിലാണ് I want milk three words are the the child at the age of uh, between the age of one and a half to two and a half years, he usually uses want me, ആലുവേണം ഐ എന്നുള്ള വാക്കൊക്കെ അതവിടെ um, എന്താണ് um, അതവിടെ പതുക്കെ ഒമിറ്റ് ഒമിറ്റ് ചെയ്യും സോ ആൻഡ് uh, ഇപ്പൊ ഐ വോണ്ട് മിൽക്ക് എന്നുള്ളത് child is conveying the message like want milk അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ പാലിലേക്ക് ചൂണ്ടിയിട്ട് കൈ ചൂണ്ടിയിട്ടായിരിക്കും പറയണ വേണം but that itself convey a lot of information that means the child is able to communicate മനസ്സിലായോ that is that happens during the age of one and a half to two and a half years then by the uh, time the child reaches four years ഈ ഒരു ഫോർ ഇയേഴ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഒരു സ്കൂളിലൊക്കെ പതുക്കെ പോയി തുടങ്ങും അപ്പോൾ vocabulary it it will increase a lot then similarly we can say that the syntax he is more aware of the rules എങ്ങനെയാണ് ഒരു സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത് which all words have to be put in which area ഏത് പോർഷനിൽ എവിടെയാണ് വേർഡ്സ് ഇടേണ്ടത് all those things will be more clear that means the language structure he is using it it will improve a lot by the age of four years. Is it clear? So by the age of four years, vocabulary increase drastically. Then he knows he is very clearly aware of what are the rules hmm, when while constructing a particular sentence. That means, uh, in short, the language structure itself improve. Hmm. ഇപ്പൊ ഫോർ ഇയേഴ്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് പാല് വേണമെന്നുള്ള ഐ വോണ്ട് മിൽക്ക് എന്നുള്ളത് അതിക്ക് മുന്നേ വരെ വോണ്ട് മിൽക്ക് അല്ലെങ്കിൽ മിൽക്ക് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുകയായിരിക്കും പക്ഷെ now the child reaches the age of four year he start using I want milk okay then by the age of five years ഇനി ഫോർ ഇയേഴ്സ് കഴിഞ്ഞു when the child goes to the next stage that is fifth year uh, most children can understand and they are also able to produce uh, quite common as well as uncommon sentence construction കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സെന്റൻസ് ഒക്കെ പതുക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി because he is mingling with his friends then teachers as well as not apart from the family members he start mingling with other people Social കോണ്ടെക്സ്റ്റിൽ കുറേ കൂടി മിങ്കിൾ ചെയ്യാൻ തുടങ്ങി so the child is able to understand as well as we start using complex sentences കുറച്ചും കൂടി കോംപ്ലെക്സ് സെന്റൻസ് ഒക്കെ and by the time when the child reaches tenth year tenth year ആകുമ്പോഴത്തേക്ക് എങ്ങനെയാണ് the language it will be same as that of adult adult use ചെയ്യുന്ന പോലെ അത്രയും തന്നെ ഓൾമോസ്റ്റ് വൊക്കാബുലറി ഇതൊക്കെ ഉണ്ടാവും സോ ഇങ്ങനെയാണ് പതുക്കെ ലാംഗ്വേജ് അക്വയർ ചെയ്യുന്നത് so these are the different stages അപ്പൊ നമ്മൾ when we during the time of our birth it is set that we are born without language but when the child reaches tenth year he he's in a position to use the language same as that of മനസ്സിലായോ ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് it's clear yes, Ma'am. Yes, ma'am. Yes, ma'am. Okay. Then, <clears throat> next is about, have you heard of this name? Noam Chomsky നമ്മൾ ലാംഗ്വേജിനെ കുറിച്ച് എന്ത് സൈക്കോളജിയിൽ പറഞ്ഞാലും this name is very important that is Noam Chomsky okay so Noam Chomsky he believes that children are born with an inherited ability to learn any language. മനസ്സിലായോ അതായത് ജനിക്കുമ്പോൾ തന്നെ they have the ability it is inherited from the parents and they have the ability ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഇൻഹെറിറ്റഡ് എബിലിറ്റി എന്ന് പറയുമ്പം ആഹ് കുട്ടി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞിട്ട് that sucking reflex he is getting food from her mother his or her mother അപ്പൊ ആ സക്ക് ചെയ്യുക പാല് വലിച്ചു കുടിക്കുക എന്നുള്ളത് ആരെങ്കിലും പഠിപ്പിച്ചിട്ടാണോ കുട്ടീനെ കുട്ടി ചെയ്യണത് തന്നെ ഉള്ളതാണ് we can say that it is an inherited ability ഒരു ഇൻബോൺ ഇൻസ്റ്റിങ് ആണത് similarly the Noam Chomsky he says that the children they children are born with an inherited ability to learn any human life ഏത് ഹ്യൂമൻ ലാംഗ്വേജ് ആയാലും ഇപ്പൊ ഒരു മലയാളി കുട്ടി ജനിക്കുന്ന സമയത്ത് ഹിന്ദി അവിടെയാണെന്നുണ്ടെങ്കിൽ it is uh, he has he possesses that uh, capacity to learn that hindi okay and uh, here chomsky he believes that every child has a language acquisition device that you have to write please write language acquisition device or lad language acquisition device or lad അപ്പൊ ഒരു ഏഹ്, നമ്മളുടെ ബ്രെയിനിൽ Chomsky says that every child has this device called language acquisition device this language acquisition device or this device it encodes the major principles of language മേജർ പ്രിൻസിപ്പിൾസ് ഓഫ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണ് it includes the rules the grammatical structures ഇതെല്ലാം ചൈൽഡിന്റെ ബ്രെയിനിലേക്ക് ഇറ്റ് വിൽ ബി രജിസ്റ്റർഡ് മനസ്സിലായോ അപ്പോൾ Noam Chomsky he believes that every child has a device that device we call as language acquisition device and this device with the help of this device the child encodes the major principles of a language and also at the same time is grammatical structure നമ്മൾ അവർ ആ കുട്ടികൾ ആ ഇതൊക്കെ പഠിച്ചിട്ട് അത് അവരുടെ ബ്രെയിനിലേക്ക് അതൊന്ന് രജിസ്റ്റർ ചെയ്യണം so that the child will be able to use that particular language ഇതാണ് ഈ ലാംഗ്വേജ് അക്വിസിഷൻ മെയിൻ ആയിട്ട് പറയുന്നത് അപ്പൊ when we talk about the language acquisition how the child is develop, uh, developing the language right from the time of beginning till tenth 10th, 10th year of Uh, that he started using the uh, language same as that of adult. And similarly, the person or the personality uh, who is involved in the area of language that is Noam Chomsky and uh, he mentioned about the LAD. What is the full form of LAD? Language acquisition language device. device. Language acquisition device. What, what is the uh, purpose or uh, what is the main function of this device? That is, it encodes the major principles of language as well as the grammatical structure into child's brain. ഉം. ഇതാണ് എൽ എ ഡി എന്ന് പറയുന്നത് language acquisition device or L A D അപ്പൊ ലാംഗ്വേജ് അക്വിസിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു slide explain or discuss briefly language acquisition. So you have to write all these things. Okay. Then ഇനി there are various theories associated with the language acquisition. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം അത് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ട് പറഞ്ഞു പോവാം first it is about the behaviouristic theory So who is the main person uh, behind behaviorism? Behaviorism. Edward Van Dyke, Pavlov, B K Skinner Skinner B F B F Skinner ആണ് പിന്നെ അന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലായിരുന്നോ നിങ്ങൾ ആ സ്കൂൾസ് ഓഫ് ഒക്കെ ഒന്ന് നോക്കണം അപ്പോൾ ബിഹേവിയറിസ്റ്റിക് തിയറി അങ്ങനത്തെ അത് ബിഹേവിയറിസം എന്താണ് വാട്ട് ഈസ് സ്ട്രക്ചറലിസം വാട്ട് ആ ഫങ്ഷണലിസം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റും അപ്പോൾ ഇതിപ്പോ ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ ഞങ്ങൾ ചെറിയൊരു ഞങ്ങൾ കുറച്ച് ടീച്ചേഴ്സ് ഇങ്ങനെ ഈ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടൊരു ക്ലാസ് പോലെ എടുക്കുന്നുണ്ട് ആർക്കെങ്കിലും അങ്ങനെ സൈക്കോളജി ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഏരിയ അറിയണമെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് ഓക്കെ അപ്പോൾ when we talk about the behaviouristic theory or the behaviourism so B F Skinner he is the main person behind the behaviourism so he suggested the children often imitate the parents adults as well as the care givers in their language നമുക്കറിയാലോ ഈ ആഹ്, കു- ഇപ്പൊ ചില വീടുകളിൽ if the parents are using bad words or obscene language then what happens the child is observing it and the child also has a tendency to imitate that behavior. Actually, that behavior, sort of behavior comes under observational learning. But when we talk about the behaviorism, the Skinner suggested that, uh, e- especially in the area of language, children often imitate their parents, uh, not only the parents, all the, all the significant members around him, hmm, especially in the language. And if the child uses, uh, ഇപ്പം ഈ ബിഹേവിയറിസം പറയുമ്പോൾ എപ്പോഴും ഒരു ഡിസൈറബിൾ ആയിട്ടുള്ളൊരു ബിഹേവിയറിനാണെന്നുണ്ടെങ്കിൽ it will be rewarded but if the child exhibits എന്ന അൺഡിസൈറബിൾ ബിഹേവിയർ എന്താണ് പണിഷ്മെന്റ് ഇപ്പൊ ക്ലാസ്സിൽ തന്നെ കുട്ടി നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുകയാണെങ്കിൽ the teacher will give a reward And if the child exhibits in in a bad manner then what will be the result it is an undesirable behavior so that the teacher will give some sort of punishment. ഉം. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത് ലാംഗ്വേജിന്റെ കാര്യത്തിൽ നല്ല രീതിയിൽ ലാംഗ്വേജ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ the child will reward will be reward but if the child fails then what happens the punishment okay അപ്പൊ ബിഹേവിയറിസം ഞാൻ അത്രയും പറഞ്ഞു നിർത്തുകയാണ് so the main person behave behaviourism is Skinner and the important point is that he suggested that the children they have a tendency to imitate the significant members around it okay then next uh, theory associated with uh, language acquisition is innateness theory Hmm? innateness theory പറയുമ്പോൾ it is it was developed by this person Noam Chomsky സോ ഇപ്പൊ അത് നേരത്തെ നമ്മൾ പറഞ്ഞ ഈ ലാംഗ്വേജ് അക്വിസിഷൻ തന്നെയാണ് ഇനേറ്റ്നെസ് തിയറി പറയുന്നത് that means the child's brain contain several language learning mechanism at the time of മനസ്സിലായോ ആ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ഉണ്ട് അപ്പൊ with with the help of this device the child is able to learn the language or the child is able to encode the major principles of language. So the child is able to encode the language um, or the child knows how to use the uh, grammar hmm, in a proper way. Okay sorry അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് innateness theory so who is the main person behave in innateness theory Noam Chomsky ഇനി when we talk about the cognitive theory നിങ്ങൾ ഡെവലപ്മെന്റൽ സൈക്കോളജിയിൽ ജീൻ പിയാഷയുടെ കോഗ്നിറ്റീവ് തിയറി ഒക്കെ പഠിച്ചിരുന്നു Yeah, theory, yes, ma'am. Yes. Uh, So uh, it was developed by the cognitive theory. It was mainly it was developed by Jean Piaget. He, he was a Swiss uh, psychologist, and uh, he mentioned that the children go through four stages. So what are the four stages? ഏതൊക്കെയാണ് സെൻസറി മോട്ടോർ ഓർക്കുണ്ടോ pre operational concrete operational sensory motor pre operational concrete operational and formal operational state അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് കോഗ്നേറ്റീവ് തിയറി ബൈ ജീൻ പിയാഷെ that means the children go through four stages So when the child pass through various stages, they acquire knowledge and information through experience. ഒരു കൊച്ചുകുട്ടി ഒരു ചൈൽഡ്ഹുഡ് ആ ഒരു when he's in the period of childhood and he has a particular thought of uh, a particular way of thinking Hmm? or when he solve a problem he he is uh, solving that particular problem in front of him in a particular way but when the same child reaches adolescent he is uh, solving the problem or he's thinking it will be in a different way അപ്പൊ അവിടെ എന്താണ് when the child pass through different stages they acquire information as well as knowledge through experience അപ്പൊ ഓരോ സ്റ്റേജിലും behaviour differ then as we know that the physical difference will be the similarly in the process in the higher mental processes also some difference can be major difference or drastic change in the difference can be noticed അത് ഓരോ സമയത്തും ഉള്ളത് it is we have we can differentiate അപ്പൊ നമ്മൾ ചെറുതിലെ ചിന്തിച്ച പോലെയല്ല കുറച്ച് വലുതാവുമ്പോൾ വലുതാവുമ്പോൾ ചിന്തിക്കുന്ന ഒരു അഡൽട്ടുള്ളിൽ ചിന്തിക്കുന്ന പോലെയല്ല ഓൾഡ് ഏജിൽ ചിന്തിക്കുന്നുണ്ട് അല്ലേ here some changes happen so so coming back to the topic that is about the cognitive theory by Jean Piaget, he says that the children go through four stages, sensory, uh, pre-operational, uh, concrete operational, and the uh, oral operational stage. അത് ഞാൻ അതിനകത്തേക്ക് കിടക്കുന്നില്ല ഇനി next important aspect is regarding the critical age hypothesis this is also very important so when we talk about the critical age hypothesis, it was also by Noam Chomsky. So here again, <clears throat> Chomsky he believes that there is a critical age for learning a language. ഓരോ ലാംഗ്വേജും അക്യൂറേറ്റ് ചെയ്യാനായിട്ട് ഒരു ക്രിട്ടിക്കൽ ഏജ് ഉണ്ട് so this hypothesis the critical age hypothesis it is under the opinion that language is biologically based മനസ്സിലായോ നമ്മളുടെ ബ്രെയിനിൽ it is hard wire certain നമ്മൾ നേരത്തെ പറഞ്ഞു ഇനേറ്റ് ആണ് അല്ലേ സക്കിംഗ് റിഫ്ലെക്സ് പറഞ്ഞ പോലെ തന്നെ ലാംഗ്വേജിന്റെ കാര്യത്തിൽ ഈ ബാബ്ലിംഗ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ those things are innate so here also this hypothesis says that the language is biologically based and the ability to learn a native language develops within a fixed period that is from birth to middle childhood ഇപ്പൊ കേരളത്തിൽ വളരുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ that child's native language is Malayalam so the child there is a period for this child to develop that native language ആ പീരിയഡ് എപ്പോഴാണ് ഫ്രം ബർത്ത് to middle childhood birth തൊട്ട് മിഡിൽ ചൈൽഡ്ഹുഡ് വരെ ഉള്ള ആ ഒരു സമയമുണ്ട് ആ സമയത്താണ് ഈ കുട്ടി കുട്ടിയുടെ നേറ്റീവ് ലാംഗ്വേജ് പഠിക്കുന്നത് so that we call as the critical age hypothesis അപ്പൊ this period that is from birth to middle childhood it is considered as a critical period for language acquisition മനസ്സിലായോ സോ ഇനി the next point is that after this period the acquisition of grammar, it is difficult for most of the individuals. ഈ ഒരു പീരീഡ് കഴിഞ്ഞ ബർത്ത് കഴിഞ്ഞു മിഡിൽ ചൈൽഡ്ഹുഡ് കഴിഞ്ഞു അത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് for most of the individuals it is little bit difficult or they never achieve it fully മനസ്സിലായി ഇനി ജസ്റ്റ് തിങ്ക് ഈ ഒരു സ്റ്റേജിൽ that is so what is the critical age period critical age ആ പീരീഡ് എപ്പോഴാണ് where to middle middle child middle childhood ആ ഒരു ചൈൽഡ് ആ ഒരു സ്റ്റേജിൽ just imagine if the child is deprived of any language then what happens പിന്നെ ആ കുട്ടിക്ക് ഒരു ലാംഗ്വേജ് പഠിക്കാൻ പറയുന്നത് it is very difficult language deprivation അപ്പൊ ആ ഒരു ക്രിട്ടിക്കൽ ഏജില് ഒരു ഒരു കുട്ടീനെ എന്താണ് if the child is not exposed to any other human beings he or she is not at all communicative then what happens ഒരു ലാംഗ്വേജും ആ ഒരു പീരീഡ് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് ഇത് കുറച്ച് നാൾ മുന്നേ പേപ്പറിൽ ഒരു കുറച്ച് വർഷങ്ങൾ മുന്നാണ് പേപ്പറിൽ ഒരു ന്യൂസ് വന്നിരുന്നു so there was a girl called Genie and she was locked in a room for nearly thirteen years and the parents never spoke, spoke to this child. Hmm? Just imagine, she was locked in a room for 13 years. So nobody was there in the room. Hmm? So in such a situation, we can say that the child is deprived of any language. Hmm? So when she was discovered by some other people, she was unable to speak. And the linguist, uh, the people who are working in the area of uh, language, they put lot of effort. There was a team of members and they took the child and they put a lot of effort to teach English. But it failed. മനസ്സിലായോ അപ്പോൾ we can so um Chomsky's hypothesis അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു critical age it seems to be to be ഉണ്ടെന്നാണ് studies studies Okay. Okay but Uh, the other thing is that, um, okay, when we talk about uh, the childhood, hmm, when we talk about the children, young children, uh, various studies, especially the neurological studies uh, have conducted in this area. And these study shows that the brain of a, of a young child, it is more plastic. Hmm? Plasticity, hmm, so what do you mean by plastic or plasticity? Brain കൊച്ചു കുട്ടികളുടെ ബ്രെയിൻ തലമുറ that means it is easy to mould the child's brain മനസ്സിലായോ ബ്രെയിൻ വളരെ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ് പെട്ടെന്ന് അത് മോൾഡ് ചെയ്ത് എടുക്കാൻ പറ്റും so this plasticity helps the child to acquire language only അപ്പൊ ആ ഒരു ഏജിൽ അതായത് ബർത്ത് തൊട്ട് മിഡിൽ ചൈൽഡ്ഹുഡ് വരെയുള്ള ഒരു ഏജ് ഉണ്ട് ആ ഒരു ഏജില് എന്താണ് ഈ കുട്ടീനെ പഠിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ the brain is very plastic mouldable ആണ് so that the child will be able to acquire the language in a easy okay അപ്പോൾ നമ്മൾ ലാംഗ്വേജ് അക്വിസിഷൻ എന്താണ് ആ ഒരു ഇത് what is critical age hypothesis all those things we complete next it is about language disorder language disorder എന്ന് പറയുമ്പം അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട് പഠിക്കാനായിട്ട് അപ്പൊ അതിനകത്ത് അത്യാവശ്യം കുറെ കാര്യങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം so when we talk about language disorders we know that it occurs in the development or use of language നമ്മൾ നമ്മളുടെ ലാംഗ്വേജ് ഇപ്പൊ നമ്മളെ എക്വിസിഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ so that gradually the child is developing that skill to acquire language Uh, or uh, so if a disorder occurs either in the area of development or suppose uh, in certain cases the child doesn't know how to use this language hmm? so then we call it as a disorder a language acquire uh, language at the same time if the child doesn't know how to use the language then we call it as a language disorder okay then uh, the major language disorder it include uh, autism, then uh, um, learning disability specific language impairment F A C dyspraxia അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ആ ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം അതൊന്ന് just you write just note it down so what do mean by F A C F A C കേട്ടിട്ടുണ്ട് A P H A S I A F A C So please write down. I will uh, give it in simple words. Aphasia means it is the inability, aphasia. It is the inability. Are you writing? Yes, ma'am. Yes, yes ma'am. It is the inability to comprehend. It is the inability to comprehend and formulate language. It is the inability to comprehend and formulate language. In, uh, how this language disorder develop? What is the cause for this language disorder? എന്തുകൊണ്ടായിരിക്കും ലാംഗ്വേജ് ഡിസോർഡർ ഉണ്ടാകുന്നത് ബ്രെയിനിൽ വി നോ ദാറ്റ് ബ്രെയിനിൽ ഓരോ areas are involve in certain function specific areas in the brain are Uh, responsible for that uh, for particular function. For example, uh, the hippocampus. Mm? Hippocampus in the brain are associated with learning and memory. But if a damage or injury to that particular area, then what will uh, happens then what will be the result the patient uh, or the individual is not able to learn or the uh, individual find it very difficult to memorize certain things which he had already learned മനസ്സിലായോ അപ്പൊ what I'm trying to convey is that the specific areas in the brain are responsible for a particular activity. So any damage or injury to that area results in some sort of disorder or some sort of deviant behavior. മനസ്സിലായോ അപ്പൊ when we talk about aphasia ആഹ് ഇനി ആം, Um, ഈ അഫേസിയ എങ്ങനെയാണ് ഉണ്ടാവുന്നത് so I mention that it is the inability to comprehend as well as formulate and formulate language അപ്പോൾ കോംപ്രിഹെൻഡ് വെച്ചപ്പോൾ ഞാൻ അഫേസ് ഉള്ള ഒരാളോട് ഞാൻ സംസാരിക്കുകയാണ് അപ്പം എന്താണ് ഞാൻ എന്താണ് പറയുന്നത് what is the meaning or what I am trying to convey the individual is not able to comprehend പറയാൻ ഞാൻ പറയുന്ന കാര്യങ്ങൾ അത് അവർക്കൊന്നും കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റില്ല അതേപോലെ തന്നെ തിരിച്ച് റെസ്പോണ്ട് ചെയ്യണ്ടേ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നത് they find it very difficult to formulate the language they why this aphasia occur Then this aphasia occur as a result of if any damage to the left hemisphere of the brain. Left hemisphere ഇപ്പം നമ്മൾ ബ്രെയിൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം brain it is divided into two right brain and left brain അപ്പോൾ ലെഫ്റ്റ് ബ്രെയിനിന് ഒരു ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ എഫേസിയ ഉണ്ടാകാൻ it will affect the language ഇനി we talk about aphasia there are two different types of aphasia പല തരത്തിലുള്ള അഫേസിയ ഉണ്ട് the major two classification it include Broca's aphasia write down Broca's B R O C A S Broca's aphasia and Wernicke's aphasia Broca's aphasia and Wernicke's aphasia ഇനി B or we madam Wernicke's for Wernicke's W E R N I C K E S Wernicke's അതായത് ബ്രെയിനില് ബ്രോക്കാസ് ഏരിയ എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട് ബെർണിക്സ് ഏരിയ ഉണ്ട് ഈ ഏരിയയില് ഡാമേജ് ഉണ്ടാകുമ്പോഴാണ് ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഡിസോ ലാംഗ്വേജ് ഡിസോർഡർ ഉണ്ടാകുന്നത് അപ്പൊ ആ ബ്രോക്കാസ് ഏരിയയിൽ ഒരു if any sort of damage occurs in the Broca's area then we call it as Broca's aphasia similar അപ്പൊ നിങ്ങൾ ഇടയ്ക്കുന്ന ടെക്സ്റ്റ് നോക്കുമ്പോഴോ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ what is Broca's area what is Wernicke's area എന്താന്ന് നോക്കാം ഇനി write down Broca's aphasia damage to damage to brain's damage to brain's premotor area damage to brain's premotor area results in Broca's aphasia മനസ്സിലായോ പ്രീ മോട്ടോർ ഏരിയ ഉണ്ട് these area it is this area which controls the motor commands in speech production But when we uh, produce a sound or if you want to pronounce a particular word, various muscles are involved. അല്ലേ അപ്പൊ motor movements or the motor commands that is very much very important in speech production അപ്പോൾ ബ്രോക്കാസ് ഏരിയയിൽ ഈ pre motor area if any damage cause to the pre motor area then what happens it affects the motor commands as well as in the speech production motor commands in the speech production okay so that we call as broca's aphasia then next is uh, wernicke's aphasia write down damage to the ആ വർണ്ണിക്കിന്റെ സ്പെല്ലിംഗ് ഒന്നുകൂടെ പറഞ്ഞു W E R W E R N I C K E S. Vernix aphasia. Vernix aphasia. Okay, damage to the left temporal lobe of the brain. Damage to the left temporal lobe of the brain uh, resulting result in Wernicke's aphasia ഇനി വെർണിക് സഫേസിയയിൽ കാണുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ സിംറ്റംസ് എന്ന് പറയുന്നത് difficulty in understanding spoken words as well as sentences മനസ്സിലായോ ഇപ്പൊ ഒരാള് എന്തെങ്കിലും ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു കോംപ്രിഹെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് ഇവർക്ക് ചില വേർഡ്സ് ചില സ്പോക്കൺ വേർഡ്സിന്റെ മീനിങ് മനസ്സിലാക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ചില സെന്റൻസസ് ഗ്രാസ്പ് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ബ്രോക്കർ സഫീസിയും ഈ വെർണിക് സഫീസിയും നമ്മൾ നോക്കുമ്പോ എല്ലാം കോംപ്രിഹെൻഷൻ ആണ് വരുന്നത് പെട്ടെന്ന് നമുക്ക് നോക്കുമ്പോൾ അത് ഒത്തിരി ഡിഫറൻസ് തോന്നില്ല പക്ഷെ ഇതെല്ലാം ഈ ഈ പറയുന്ന കാര്യങ്ങളെ എല്ലാ ഡിസോർഡേഴ്സും നമ്മൾ ഈ ടെക്സ്റ്റിൽ നിന്ന് പഠിക്കുന്നില്ല നമുക്ക് we have to see the case in real എന്നാലാണ് we will be able to find what is the difference between these different types of disorders മനസ്സിലായോ ഇപ്പൊ ഫോർ ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ what are the symptoms of anxiety ആൻസൈറ്റിയുടെ സിംറ്റംസ് എന്താണ് increased palpitation sweating something shivering feeling of nervousness ഇങ്ങനത്തെ ഒക്കെ സിംറ്റംസ് ഉണ്ട് then what are the symptoms of stress stress disorder ഈ സിംറ്റംസ് ഒക്കെ ഉണ്ടാകാറുണ്ട് അല്ലേ അതേപോലെ what are the symptoms of depression ഡിപ്രഷനിലും ഈ സിംറ്റംസ് ഒക്കെ കാണുന്നുണ്ട് അപ്പം as a clinician the clinician should be able to distinguish between these types of disorders Similarly, when we talk about the Broca's aphasia and Wernicke's aphasia, only slight differences, but we should be able to uh, diagnose it clearly. So that for that we have to uh, see the case in real. എന്നാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ anyway in Wernicke's aphasia the main symptoms include Difficulty in understanding spoken words as well as sentences also they they have the inability to use or understand words ഞാൻ പറഞ്ഞില്ല വേർഡ്സ് ചിലതൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല ഉം. ആ, അപ്പൊ അവർക്ക് ചിലപ്പോ in their thinking or during the time of communication they find it very difficult to use the right word to complete their thoughts മനസ്സിലായോ അപ്പൊ Some communication- Do dia a dia. അപ്പൊ നമ്മള് പറഞ്ഞു വന്ന എന്താ വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ I have some ideas in my mind if I want to convey the ideas or if I want to express my feelings to you then I have to use I have to depend on certain words അല്ലെ അവരെ പറ്റി അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് communication is possible so here the people who have aphasia They usually show the difficulty of in using the right words to complete the thoughts ഇപ്പൊ ആ, എന്താണ് അടുത്ത പറയേണ്ടത് അവിടെ ഏത് വേർഡാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് കിട്ടില്ല അപ്പൊ ഞാൻ ഇതിങ്ങനെ പറയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തോന്നുന്നത് കേസ് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഉം. അപ്പം we can say that they have uh, definite problems in understanding the conversation. They can't uh, use the words, uh, proper words at the proper place. Then uh, they have uh, difficulty in reading. Uh, the same time, as I mentioned, they have difficulty in comprehending the words. Uh, they have difficulty in writing words. They have difficulty in using numbers. ഇങ്ങനെ പല പ്രോബ്ലംസ് അവർക്കുണ്ടാകും മനസ്സിലായോ ഇനി ഈ അഫേസിയുടെ ഒത്തിരി ക്ലാസിഫിക്കേഷൻ ഉണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ടെക്സ്റ്റിൽ അതുണ്ടെന്നുണ്ട് എക്സ്പ്രസീവ് അഫേസിയ റിസപ്റ്റീവ് അഫേസിയ പിന്നെ ഗ്ലോബൽ അഫേസിയ അങ്ങനെ കുറേ പ്രൈമറി പ്രോഗ്രസീവ് അഫേസിയ ഇങ്ങനെ കുറേ ചെറിയ ചെറിയ ഡിഫറൻസ് ആയിട്ട് കുറേ അഫേസിയ ഉണ്ട് ഇപ്പൊ എക്സ്പ്രസീവ് എഫേസിയ എന്ന് പറഞ്ഞാൽ so it is the difficulty in conveying thoughts through speech or writing എനിക്കൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയണം പക്ഷെ എനിക്ക് അവിടെ ഏത് വേർഡാണ് ഇന്ന് ക്ലാസ് ഇല്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ ഇന്ന് ചിലപ്പോൾ ക്ലാസ് എന്നുള്ള വേർഡ് എനിക്ക് അവിടെ കിട്ടുന്നുണ്ടാവില്ല മനസ്സിലായോ അപ്പൊ I am not able to communicate so it is in expressive aphasia the individual experiences difficulty in conveying thoughts through സ്പീച്ച് ഓർ റൈറ്റ് ഇത് ചിലപ്പോൾ റൈറ്റിംഗിലായിരിക്കാം അതിനകത്ത് they are not getting the proper word but in the receptive aphasia അത് എക്സ്പ്രസ് ചെയ്യുന്നതിലുള്ള ബുദ്ധി- ബുദ്ധിമുട്ടാണ് expressive aphasia but in receptive aphasia they have difficulty in understanding spoken or written language വേറെ ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ they find it very difficult to understand to get the meaning same thing is in the written language also അപ്പോൾ ഇതാണ് റിസപ്റ്റീവ് അഫേസിയും മീൻസ് എക്സ്പ്രസീവ് അഫേസിയും തമ്മിലുള്ള ഡിഫറൻസ് ഇനിയും ഉം, ഇനിയും the another important aspect it is called the autism autism നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല ഓട്ടിസം എന്ന് പറയുന്നത് it is it is also called A S D what is the full form of A S D autism Attention deficit disorder. Autism spectrum disorder. Autism Spectrum, spectrum disorder. Disorder മറ്റേത് എ ഡി എച്ച് ഡി ആണ് attention deficit hyper activity disorder so this is A S D means എന്താണ് autism spectrum disorder so when we talk about the autism again the autism എന്ന് പറയുന്നത് എന്താണ് it is a neuro developmental disorder then what are the characteristic features of autism the autistic ആയിട്ടുള്ള ചൈൽഡിന്റെ what all symptoms the child will exhibit any idea first വരുന്നത് എന്ന് പറഞ്ഞാൽ regarding the interaction or in the communication that means impaired social interaction when we talk about the interaction or the communication as i mentioned uh, there is uh, verbal and non-verbal communication so uh, it- whether it is verbal or non nonverbal communication it is impaired അത് ഇമ്പയർഡ് ആയിരിക്കും അവർ കുട്ടിക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റില്ല then some sort of repetitive behaviour expresses what you mean by repetitive behaviour ഒരു കാര്യം ചെയ്തു തന്നെ പിന്നെ പിന്നെ പിന്നെയും ചെയ്തുകൊണ്ടിരിക്കും ഇപ്പൊ ചില കുട്ടികളുണ്ട് ഇപ്പൊ ചിലര് ഈ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾക്ക് അവർക്ക് സോഷ്യൽ ഇന്ററാക്ഷൻ വളരെ കുറവായിരിക്കും അപ്പൊ അവരെന്താ ചിലപ്പോ കിച്ചണിൽ ചെന്നിരിക്കും ദ ടേക്ക് സെർട്ടൻ യൂട്ടൻസിൽസ് ഇപ്പൊ സ്പൂണോ അല്ലെങ്കിൽ പ്ലേറ്റ് ഒക്കെ എടുത്തിട്ട് പെർട്ടിക്കുലർ ഓർഡറിൽ ഒരു ലൈനിൽ അവരിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താണ് അത് രാവിലെ തൊട്ട് വേണമെങ്കിൽ വൈകുന്നേരം വരെ ആ സെയിം ഇതിനകത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും so that we call as the repetitive behaviour അതാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കുറച്ച് പാടായിരുന്നു നിങ്ങൾക്ക് അപ്പോൾ അത് കേസ് കണ്ടു കഴിഞ്ഞാലാണ് വോട്ട് ഇസ് റെപ്പിറ്റേറ്റീവ് ബിഹേവിയർ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ പറ്റുന്നത് then another important aspect of autism is they have unique strengths and difference mean by unique strengths ഈ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾ എന്തെങ്കിലും ഒരു ഏരിയയിൽ നല്ല കഴിവുള്ളവരായിരിക്കും sometimes they may be very good in painting or drawing അതിൽ അവർ എക്സലന്റ് ആയിരിക്കും so that we call as the unique strength and they shows mark difference from other people ഇപ്പോൾ കുറേ നാൾ മുന്നേ ചോയ്സില് ന്യൂസ് പേപ്പറിലൊക്കെ വന്ന കഴിഞ്ഞാൽ I think that is in choice school ഒരു സ്റ്റുഡൻറ് ഭയങ്കര ഓട്ടിസ്റ്റിക് ആയിരുന്നു ഓട്ടിസ്റ്റിക് ആണ് അപ്പോൾ ആ കുട്ടി പക്ഷേ his very good in painting എന്നിട്ട് അവിടെ എറണാകുളത്ത് ആർട്ട് ഗാലറിയിൽ ഒരു എക്സിബിഷൻ ഒക്കെ നടത്തിയത് പേപ്പറിൽ വലിയ ന്യൂസ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ so here the child possesses unique strength then Uh, next is uh, next characteristic feature is the stereotyped uh, patterns of interest and activities. ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ റെപ്പറ്റേറ്റീവ് ബിഹേവിയർ ഉണ്ട് ചില പെർട്ടിക്കുലർ കാര്യങ്ങളിൽ തന്നെയായിരിക്കും ഇൻട്രസ്റ്റ് അത് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ആ ആക്ടിവിറ്റിയിൽ they get involve and they go on doing ഒരു ദിവസം മൊത്തം അത് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ they will do so that we call as the stereotyped patterns of interest and activity then other characteristic features is the speech is characterised by echolalia ഈ വേർഡ് കേട്ടിട്ടുണ്ട് എക്കോലാലിയ എക്കോലാലിയ എക്കോലാലിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിംറ്റം ആണത് അതായത് repetition or the use of a particular word again and again അപ്പോ എനിക്ക് വെള്ളം വേണമെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് വെള്ളം വേണം വെള്ളം ആ വെള്ളം എന്നുള്ള വേർഡ് ചിലപ്പോൾ ഒത്തിരി തവണ റിപ്പീറ്റ് ചെയ്യും മനസ്സിലായോ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ഇങ്ങനെ ഈ രീതിയിൽ പറഞ്ഞു തരാന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അത് ആ കേസ് കണ്ടാൽ അതൊക്കെ മനസ്സിലാവുള്ളൂ അപ്പൊ എനിവേ എക്കോലാലിയ എന്ന് പറഞ്ഞാൽ it is a speech it is a form of speech and it is characterised by എന്താണ് repetition or or the use of word again എന്തൊക്കെ പല തവണ സെയിം വേർഡ് ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ഓക്കെ ദെൻ അപ്പൊ ഇത്രയൊക്കെയാണ് മേജർ ആയിട്ട് ഓട്ടിസം എന്ന് പറയുമ്പോൾ ഉള്ളത് then next is L D L D എന്ന് പറഞ്ഞ എന്താണ് മൊബൈൽ mean by L D learning learning disability or again it is also a neurological disorder ഇതൊക്കെ നമ്മളുടെ നെർവസ് സിസ്റ്റത്തില് ബ്രെയിനിൽ വരുന്ന ചില എന്താണ് ഒരു ഫോൾട്ടി വയറിംഗ് പാറ്റേൺ എന്ന് പറയും ആ ഒരു ഫോൾട്ടി വയറിംഗ് പാറ്റേൺ കൊണ്ട് വരുന്ന ഡിസോർഡേഴ്സ് ആണ് so we can see that L D or in other words dyslexia L D അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി അല്ലെങ്കിൽ learning disorder or it is otherwise called dyslexia so again ഇതിനകത്തും some faulty wiring in the brain നമ്മളുടെ ഇപ്പൊ എന്താണ് നമ്മളുടെ വീട്ടിലേക്ക് ഇലക്ട്രിസിറ്റി വരുന്നു പുറത്തുനിന്ന് ഒരു പോസ്റ്റ് ഉണ്ട് നമ്മുടെ കോമ്പൗണ്ട് വാളിന് പുറത്തൊരു പോസ്റ്റ് ഉണ്ട് ആ പോസ്റ്റിൽ നിന്ന് വയർ വലിച്ച് നമുക്ക് ലൈറ്റ് ഉണ്ട് ഒരു കാറ്റും മഴയും വന്നു ആ പെർട്ടിക്കുലർ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന ലൈനിൽ ഒരു തെങ്ങും കൈ വീണു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക തെങ്ങും കൈ വീണു അത് കട്ടായി പിന്നെ എന്താ സംഭവിക്കുക നമുക്ക് വീട്ടിൽ കറണ്ട് ഉണ്ടാവോ ഇല്ല അപ്പൊ അതേപോലെ തന്നെയാണ് ഈ ബ്രെയിനിന്റെ ഈ ന്യൂറോൺസും നെർവസ് സിസ്റ്റം ഇതൊക്കെ നെർവസ് സിസ്റ്റം പഠിക്കുമ്പോൾ അറിയാലോ നെർവസ് സിസ്റ്റം ഇതെല്ലാം കണക്റ്റഡ് ആണ് അപ്പൊ എനിക്കിപ്പോ ഒരു കാര്യം എനിക്ക് എന്റെ മുന്നിലിരിക്കുന്ന ബുക്കില് എന്തെങ്കിലും ഒരു എടുത്ത് എനിക്ക് എഴുതണം I want to write something in the book which is in front of me so what all things I have to do I have to take a pen I have to open the book I have to think about what I have to write so eye hand coordination so many things are in so many coordination happens അപ്പോ ഇതിനകത്ത് അപ്പൊ നമ്മളുടെ ഇത് എല്ലാം മെസ്സേജ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കണ്ണിൽ നിന്ന് മെസ്സേജ് വരുന്നുണ്ട് കയ്യിൽ നിന്ന് മെസ്സേജ് ആ കൈ മൂവ് ചെയ്ത് പേന എടുത്താലാണ് എനിക്ക് പേന എടുത്ത് എഴുതാൻ പറ്റുള്ളൂ അപ്പൊ the brain it is giving messages to the hand അപ്പൊ ഈ മെസ്സേജ് വരുന്നതിൽ എവിടെങ്കിലും ചെറിയൊരു ഡിഫക്റ്റ് വന്നു കഴിഞ്ഞാൽ എന്താണ് ഇപ്പൊ ഞാൻ പറഞ്ഞു തെങ്ങിൻ കൈ വീണു ഇലക്ട്രിക് ലൈൻ കുട്ടി കറണ്ട് കിട്ടുന്നില്ല ഇതേപോലെ തന്നെ നമ്മളുടെ ആ നെർവസ് സിസ്റ്റത്തിൽ മെസ്സേജ് കൊടുക്കുന്ന ഇടത്തിൽ എവിടെയെങ്കിലും ഒരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ ദെൻ വാട്ട് വിൽ ഹാപ്പൻ കറക്റ്റായിട്ട് മെസ്സേജ് കൊടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മൾക്ക് കറക്റ്റായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ that is why it is considered as a neurological disorder അപ്പോൾ ഇവിടെ we talk about L D we can say that it occurs because of the faulty wiring pattern in the brain ഇനി what are the symptoms of a person with L D or dyslexia മെയിനായിട്ട് അവരിൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ difficulty in reading and writing ഇപ്പൊ ടീച്ചേഴ്സ് ഈ ഗ്രൂപ്പിൽ if there are teachers you know that ഇപ്പൊ ക്ലാസ്സിൽ നോക്കിക്കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക് they have drastic difficulty in reading and writing എല്ലാവർക്കും ഇനീഷ്യലി കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ ഇതങ്ങനെയല്ല ശരിക്കും ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു ഡിഫിക്കൽറ്റി ഉണ്ടാവും Hmm? <coughs> so the difficulty in reading or writing, then they have problem with numbers. Numbers ഭയങ്കര പാടായിരിക്കും ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ സബ്സ്ട്രാക്ഷൻ ഇങ്ങനത്തെ കാര്യമൊക്കെ വരുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും എന്തോ ഡിസ്കാൽക്കുലിയാണ് ആ ഡിസ്കാൽക്കുലിയ അത് വരുന്നുണ്ട് ഇതിനകത്ത് ഇതിനകത്ത് എൽ ഡിയുടെ താഴെ വരുന്ന കാര്യങ്ങളാണ് ഈ ഡിസ്കാൽക്കുലിയ കേട്ടോ സോ ഇത് ജനറൽ ആയിട്ട് ഞാനങ്ങ് പറഞ്ഞു പോവാണ് so the problem with numbers then they have difficulty in remembering ഒരു ക്ലാസ്സിൽ ഡിസ്ലെക്സിക് ആയിട്ടുള്ള ഒരു കുട്ടി ഉണ്ടെങ്കിൽ നോക്ക് ടീച്ചറും പിന്നെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ they shows difficulty in remembering what the teacher has set similarly they have difficulty in attending class teacher പറയുന്ന കാര്യങ്ങൾ സാധാരണ ഒരു കുട്ടി അറ്റൻഡ് ചെയ്യുന്ന പോലെ അറ്റൻഡ് ചെയ്യുക എന്ന് പറഞ്ഞത് it is not possible again they have difficulty in following directions ഇപ്പൊ ക്ലാസ്സിൽ നോട്ട്സ് ഒക്കെ ഡിക്റ്റേറ്റ് ചെയ്യാണ് അപ്പൊ ആ പറയുന്ന അനുസരിച്ച് കേട്ടാൽ എത്രയോ കോർഡിനേഷൻ നടക്കണം അല്ലേ അതൊന്നും കറക്റ്റ് ആയിട്ട് പോകുന്നില്ല because of the faulty wiring pattern in the brain so he has difficulty in following the directions പിന്നെ എല്ലാത്തിലും ഒരു പുവർ കോർഡിനേഷൻ ആയിരിക്കും പിന്നെ they have difficulty with concepts related to time ഇപ്പൊ രാവിലെ രാവിലെയാണോ ഉച്ചയാണോ എന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ അതൊക്കെ ഒരു കൺഫ്യൂസ്ഡ് ആയിരിക്കും അപ്പൊ നമ്മൾ ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ അവരെ ബ്ലെയിം ചെയ്തിട്ടോ അവർക്ക് പണിഷ്മെന്റ് കൊടുത്തിട്ടോ അത് the condition is going to worse only we have to think the child is first of all uh, it, the diagnosis is very important if the teacher finds that the child is having this problem then special education that is Special coaching have to be given. Next level. In short, we can say that uh, when <clears throat> when we deal with uh, learning disability, the main uh, or the problem with the basic skills like uh, reading, writing, math, ഇതിനകത്തൊക്കെയാണ് മെയിൻ ആയിട്ട് പ്രോബ്ലംസ് കാണാറ് ഇനി ഇസ് ഇറ്റ് പോസിബിൾ ഇപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ ഒരു കുട്ടീനെ ഐഡന്റിഫൈ ചെയ്തു uh, and it is diagnosed as the child is having a learning disability. Is it possible for uh, the teacher to cure? Yes. Cure ചെയ്യാൻ പറ്റുമോ no it can't be L D it can't be cure cure ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ അതൊരു ന്യൂറോളജിക്കൽ ഡിഫക്റ്റ് ആണ് അത് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റില്ല ബട്ട് എന്താണ് with the help of special education എന്താണ് സ്പെഷ്യലായിട്ട് കുറച്ച് നമ്മൾ ടൈം ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ the child will improve but the important point is that L D can't be cured പിന്നെ another important thing is that L D എന്ന് പറയുന്നത് it is not a mental illness ഈ a child with L D have normal I Q I Q ഒക്കെ നോർമലാണ് അവരുടെ പക്ഷെ എന്താണ് ന്യൂറോളജിക്കൽ ആയിട്ടൊരു കുറച്ച് ബുദ്ധിമുട്ടുള്ള കാരണം ഈ പല കാര്യങ്ങളും നമ്പേഴ്സിലായാലും അല്ലെങ്കിൽ various activities related to coordination ഇതിനകത്തൊക്കെ അവർക്ക് കുറച്ച് റീഡിങ് റൈറ്റിംഗ് മാത്സ് ചെയ്യുന്നതിന് ഇതിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് അതാണ് ഇപ്പോൾ ടെൻത്തിലൊക്കെ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട് എന്താ പറയുക ടൈമിങ് കൂടുതലായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ എൽ ഡിയുടെ ആ ഒരു ആ ഒരു ഡയഗ്നോസ് ചെയ്തിട്ട് ആ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ടൈം കൂടുതൽ ത്രീ അവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ three and half four hours കൊടുക്കും പിന്നെ അവർ they always commit so many spelling mistakes ആ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒക്കെ ഇഗ്നോർ ചെയ്യും സാധാരണ ഇങ്ങനെയാണ് ടീച്ചേഴ്സ് ഓരോ സ്പെല്ലിംഗ് മിസ്റ്റേക്കിനും കാൽ മാർക്ക് വെച്ച് കുറയ്ക്കും അപ്പൊ ഇവരുടെ ഫുൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും because they have they are really facing the difficulty with reading writing as well as numbers words ഒക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അവർ it is we can expect some mistake from the side അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റാനും പറ്റില്ല അപ്പൊ എന്താണ് the government had given uh, so many provision mm, uh, i mean the relaxation for these students അപ്പൊ ഈ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒക്കെ ഇഗ്നോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അത്രയും അവർ കുട്ടികൾക്ക് അത്ര ഈസി ആയിരിക്കും so this is about A D ഇനിയിപ്പോൾ നേരത്തെ ഞാൻ പ- പറഞ്ഞ പോലെ ഡിസ്കാൽക്കുലി അങ്ങനെ പല ഏരിയാസ് ഉണ്ട് അത് not going in to that then next is regarding Alzheimer's disease അൽഷീമേഴ്സ് എന്താണ് Alzheimer's again it is a neurological disorder ഇനി ഈ അൽഷീമേഴ്സ് എന്തുകൊണ്ടാണ് വരുന്നത് ബിക്കോസ് ഓഫ് ദ പ്രായമാവും തോറും ആകുമ്പോഴത്തേക്കും the death of the brain cells it happen and this death of brain cell causes this Alzheimer's Alzheimer's എന്ന് പറയുമ്പം എന്താണ് memory loss or overall we can say that cognitive decline Cognitive areas ഏതൊക്കെയാണ് what are the different cognitive areas നമ്മളുടെ ലേണിംഗ് മെമ്മറി അങ്ങനത്തെ പല പല കാര്യങ്ങളുണ്ടല്ലോ അതിനകത്തൊക്കെ ഒരു സം ഡിക്ലൈൻ രീതിയിൽ എല്ലാം ഒന്ന് താഴോട്ടേക്ക് പോവാണ് ചെയ്യുന്നത് ചിലപ്പോൾ ചില കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റില്ല പഠിച്ച കാര്യങ്ങൾ അത് ചെയ്യാൻ പറ്റില്ല മെമ്മറൈസ് ചെയ്യാൻ പറ്റില്ല ഇങ്ങനത്തെ പല പല ബുദ്ധിമുട്ടുകൾ വരും so that we call all these things happens because of the uh, death of brain cells. So it is, we can say that it is a, a neuro uh, degenerative uh, thing. Hmm? I mean, age related. ആ ഏജ് സാധാരണ എൽഷിമസ് പ്രായമാകുമ്പോഴത്തേക്കുമാണ് കാണാറ് അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കാണ് പതുക്കെ ഈ ബ്രെയിൻ സെൽസ് ഒക്കെ ഒന്ന് ഡിറ്റീരിയോറേറ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട് and it is considered as a neuro degenerative എന്താണ് what you mean by neuro degenerative degeneration of അതായത് ഡിസീസ് സ്റ്റാർട്ട്സ് മൈൽഡ് പതുക്കെ ആയിരിക്കും ഒരു മൈൽഡായിട്ട് ആദ്യം ചെറിയൊരു ഓർമ്മക്കുറവൊക്കെ ആയിരിക്കും പിന്നെ later on it gets progressively worse പതുക്കെ പതുക്കെ കൂടി വരും ഹാവ് യു സീൻ തന്മാത്ര ആ തന്മാത്രയിൽ വളരെ ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനകത്ത് എങ്ങനെയാണ് മോഹൻലാലിന് ആദ്യം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് അല്ലെ തുടക്കത്തിൽ കുറച്ച് ചെറിയ ചെറിയ ഇതായിരിക്കും പിന്നെ എന്താണ് പതുക്കെ അത് it get progressively it is the symptoms are worse മനസ്സിലായോ അപ്പോൾ അതാണ് Alzheimer's then other term associated with Alzheimer's is dementia എന്താണ് what is a difference between dementia and Alzheimer's dementia എന്ന് പറയുന്നത് it is a collective term and it is used to describe various uh, symptoms of cognitive decline, such as, uh, for example, forgetfulness. Hmm? അപ്പോൾ ഡിമെൻഷ്യ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഈ കോഗ്നേറ്റീവ് ഡിക്ലൈനിലുള്ള പല സിംറ്റംസും കൂടി ചേരുന്നതാണ് ഡിമെൻഷ്യ എന്ന് പറയുന്നത് അപ്പൊ സിംറ്റംസ് എല്ലാം കൂടി ചേരുമ്പോഴാണ് we call the term syndrome അപ്പോൾ വി ക്യാൻ പല സിംറ്റംസ് ഉണ്ടല്ലോ ആ സിംറ്റംസിനെല്ലാം cluster of symptoms we can call a syndrome അപ്പൊ ഡിമെൻഷ്യ എന്ന് പറയുന്നത് dementia it is a syndrome syndrome ആണ് it is not a disease ഒരു കണ്ടീഷനാണ് അത് so dementia means it is a group of symptoms and that affects the mental cognitive task such as memory അല്ലെങ്കിൽ റീസണിങ് ഈ എബിലിറ്റിയിലൊക്കെ ഒരു ഡിക്ലൈൻ വരും അപ്പൊ ഡിമെൻഷ്യ എന്ന് പറയുന്നത് it is an umbrella term where Alzheimer's fall under മനസ്സിലായോ ഡിമെൻഷ്യ എന്ന് പറയുന്നത് എപ്പോഴും ഒരു സിൻഡ്രോം ആണ് that is not a disease അപ്പൊ അൽഷീമസ് അതിന്റെ കീഴിൽ വരുന്ന ഒരു ഇതാണ് ഇനി ഇപ്പൊ ഇതിനകത്ത് ഈ മെമ്മറി ലോസ് വരുമ്പം memory important point is that because of this memory loss it disrupts the daily life ആ തന്മാത്ര ഫിലിം തന്നെ കാണുമ്പോൾ അറിയാം അത് പതുക്കെ പതുക്കെ കൂടി സിംറ്റംസ് വേഴ്സൺ ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണ് സംഭവിക്കുന്നത് അത് it is disrupting his family life or disrupting his daily life so he doesn't know how to plan when he goes to office he doesn't know whether it is he is at office or, or at home Mm. Uh, he has difficulty in planning again uh, he doesn't know how to solve a problem and he has confusion with the time or place ആ ഒരു ബാത്റൂമിൽ കയറി ഓഫീസിൽ ചെന്നിട്ട് ബാത്റൂമിൽ കയറി കുളിക്കുന്ന ഒരു സീനൊക്കെ ഇല്ലേ ഉം. അപ്പൊ that means the patient he is confused with time as well as place പിന്നെ എന്താണ് പച്ചക്കറിയൊക്കെ വാങ്ങി ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നു അല്ലേ ഓർക്കുണ്ടോ അതൊക്കെ Yes. ആ അപ്പൊ അതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ confusion totally the person is confused so it is it is really a challenge in he faces the challenges in planning and I mean planning and solving the problems then Is it, a classification of mental disorder, ma'am? Pardon? Is the classification of mental disorder? Is, is it is under the classification of disorder? അൽഷിമേഴ്സിന്റെ കീഴിലാണ് സോറി ഡിമെൻഷ്യയുടെ കീഴിലാണ് അൽഷിമേഴ്സ് വരുന്നത് so it is considered as a neurological disorder അപ്പൊ നിങ്ങൾ ഇതിനകത്ത് ഇപ്പൊ I C hope you know D S M and I C D D S M എന്താണെന്നറിയോ what is D S M diagnostic statistical manual of disorders എന്ന് പറഞ്ഞൊരു ഉണ്ട് അതേപോലെ തന്നെ ഐ സി ഡി ഉണ്ട് ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസോർഡർ അപ്പൊ എല്ലാ സൈക്കാട്രിസ്റ്റും അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസും they are following this book to come to a diagnosis ഇപ്പൊ ഒരു പേഷ്യന്റ് നമ്മളുടെ മുന്നിൽ വന്നു ദ പേഷ്യന്റ് ഇസ് ഹാവിംഗ് ഏത് which disorder whether the patient is having dyslexia അല്ലെങ്കിൽ the whether the patient is is suffering from Alzheimer's എങ്ങനെയാണ് നമ്മൾ ഒരു കൺക്ലൂഷനിലേക്ക് വരുന്നത് we have to depend on uh, this book, uh, DSM, either DSM or ICD. അപ്പം അതിനകത്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡി എസ് എമ്മില് എല്ലാ ക്ലാസ് ഇപ്പം അൽഷിമേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം ചിലപ്പോൾ അതിനകത്ത് ന്യൂറോളജിക്കൽ ഡിസോർഡർ ഏതൊക്കെയാണെന്ന് വെച്ചാൽ എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പം അൽഷിമേഴ്സ് ഡിസോർഡറിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ് for example how will we come to a conclusion that the patient is the particular person is having corona എങ്ങനെയാണ് കൊറോണയാണ് നമ്മൾ അറിയണത് signs and symptoms signs and symptoms നോക്കും അല്ലേ ഇപ്പോൾ എന്താണ് tiredness fever sore throat aids and pains all over the body ഇങ്ങനത്തെ കുറേ സിംറ്റംസ് ഒക്കെ വരും സോർ ത്രോട്ട് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വരുമ്പോൾ the doctor will look for the symptoms or the signs and he will come apart from some medical test ഒക്കെ നടത്തുന്നത് കൂടാതെ and after that he come he comes to the conclusion that the patient is having corona similarly when a patient with deviant or abnormal behavior comes in front of you, we have to depend on either DSM or ICD. അപ്പോൾ ഐ സി ഡിയിൽ ഇപ്പൊ if we suspect that the person is having Alzheimer's so we have to look at what are the symptoms and signs of Alzheimer's disease അപ്പൊ അതിനകത്ത് ചിലപ്പോൾ ഒരു പത്ത് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് സിംറ്റംസ് കൊടുത്തിട്ടുണ്ടാവും എന്ന് വയ്ക്കാം എൽഷിമസിന് അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട് at least if the person is exhibiting at least nine or five symptoms we can diagnose the patient as Alzheimer's മനസ്സിലായോ അങ്ങനെയാണ് നമ്മൾ ഒരു ഡയഗ്നോസിസിലേക്ക് വരുന്നത് അപ്പോൾ almost all the psychiatrist as well as the mental health professionals depend on this on these two books for a final conclusion ഇപ്പോൾ എഫ് എ സി ആണ് അപ്പൊ എഫ് എസ് സി ആണോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ ആ ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് അതിനകത്ത് കറക്റ്റ് ആയിട്ട് ഇത്ര സിംറ്റംസ് ആ ഇത്ര ഒരു പതിനഞ്ച് സിംറ്റംസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ at least the person should exhibit at least ഒരു ഇത്ര സിംറ്റംസ് എങ്കിലും കാണിക്കണം and usually every disorder it is denoted by a code F zero nine F zero two അങ്ങനെ ഓരോ കോഡ്സ് കൊടുത്തിട്ടുണ്ട് ആ കോഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഡിസീസിന് ഡിസീസിനെ പറയുന്നത് അപ്പൊ ഡോക്ടേഴ്സ് ഒക്കെ if you go to the psychiatric word the doctors never say that the patient is having bipolar disorder usually they use the code person is having F twenty F twenty എന്ന് പറഞ്ഞാൽ ഇന്ന ഡിസോർഡർ ഉണ്ട് മനസ്സിലായോ ഇത് clear So uh, this is about Alzheimer's. Hmm? Then what is SLI? SLI means specific language impairment. specific language impairment എന്ന് പറഞ്ഞാൽ it is also a language disorder it is a disorder associated with language അപ്പോൾ യൂഷ്വലി എന്താണ് ഇതിനകത്ത് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി ചിലപ്പോൾ രണ്ട് വയസ്സായാലും സംസാരിക്കേണ്ടാവില്ല they may not produce any words until they are two years അപ്പോൾ even at the age of three they may talk but It is very difficult for for us to follow what he is talking and also they have a difficulty or they are confused with the, the present tense as well as past tense. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ചില ചില കുട്ടികളിൽ കാണാറുണ്ട് so that we call as this S L I or specific learning sorry specific language impairment or S L I മനസ്സിലായോ specific language impairment it is also called dysphasia dysphasia എന്നും പറയാറുണ്ട് ഇതിന് ഇനി then again developmental phonological disorder ഉണ്ട് അതെന്താണ് it is something related to phonology or phonetics or it is also called the phonological disability പിന്നെ ഡിസ്പ്രാക്സിയ ഓക്കെ ഡിസ്പ്രാക്സിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ it is problems with movement coordination ഇപ്പൊ നമ്മൾ ഒരു ലാംഗ്വേജ് ഒരു sound if you have to produce a sound so many areas are involve ഇല്ല നമ്മളൊരു സൗണ്ട് ഇപ്പൊ I want to speak to you I am speaking so which all areas are involve my lips then jaws tongue palate then larynx nostrils ഇതെല്ലാം ഇൻവോൾവ് ആണ് അല്ലേ അപ്പൊ ഇത് ഇതിനകത്ത് ഇവിടെ ഇവിടെ ഏതിനെങ്കിലും ഒരു ഡിഫക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ it is going to affect the affect the language or affect the speech. Mm? So the dyspraxia is associated with problems with movement, coordination, judgment, etc. etc. Mm? മനസ്സിലായല്ലോ ഇനിയും when uh, we talk about the speech and uh, sound disorders, um, ഇതിനകത്തും ഈ പറഞ്ഞ പോലെ സ്പീച്ച് അല്ലെങ്കിൽ സൗണ്ട് ഡിസോർഡേഴ്സിലൊക്കെ മെയിൻ ആയിട്ട് വരുന്നത് വോയിസ് ഡിസോർഡർ ഉണ്ട് ചിലപ്പോൾ ശബ്ദത്തിനൊരു വ്യത്യാസം വരും പിന്നെ ചിലപ്പോൾ ഫ്ലുവൻസിയിൽ വ്യത്യാസം വരും ഇനി ആർട്ടിക്കുലേഷനിൽ വ്യത്യാസം വരും ഇപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും സ്പീച്ച് ഡിസോർഡർ എന്ന് പറയട്ടെ when we talk about the speech or the um, uh, voice disorder, we know that uh, the volume pitch quality rate all these things are very important okay ഇനി ഇതിനകത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം this is paralinguistic teachers what do you mean by paralinguistic features? Paralinguistic എന്ന് വെച്ച് കഴിഞ്ഞാൽ usually body language gestures, then uh, facial expression, as I mentioned, tone, then pitch, as, I mean pitch, all these things we can consider as the paralinguistic features. ഇപ്പൊ പാരാ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നതിൽ വെറുതെ വായ വെച്ച് മാത്രം സംസാരിക്കുക എന്ന് പറയും അങ്ങനെയല്ലല്ലോ ഇപ്പൊ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് just I am talking about the offline class the teacher stands in front of the student the teacher is conveying the message orally at the same time uh, he or she uh, modulate her voice then he she uses various gestures the facial expression will be the the tone pitch everything is very important so all these factors we consider as paralinguistic features so paralanguage uh, actually means the uh, non-verbal communication മനസ്സിലായോ ഇനിയും ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് ഇനി another important aspect is regarding the stuttering and stammer stuttering stammering cluttering വിക്ക് കേട്ടിട്ടുണ്ടോ വിക്ക് Hmm? Yes. Uh, so there is a difference between these two uh, these two uh, words. No, uh, it is the uh, stuttering is also called stammering. Hmm? അതായത് ഇപ്പോൾ ഒരാളൊരു കാര്യം സംസാരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഇൻവോളണ്ടറി റെപ്പറ്റീഷൻസ് വിൽക്കാം ചിലപ്പോൾ പ്രൊലോങ്ങേഷൻ ഓഫ് സൗണ്ട്സ് ചില സൗണ്ട് ഇങ്ങനെ അത് ഇങ്ങനെ പ്രൊലോങ് ചെയ്ത് പോകും പിന്നെ ചിലപ്പോൾ സിലബിൾസ് ഉണ്ടാവും അത് ഇതാക്കും ഇപ്പോൾ ഇത് ജയസൂര്യയുടെ ഒരു ഫിലിം ഉണ്ടായിരുന്നല്ലോ what is name of the film ആ അത് തന്നെ അത് തന്നെ ആ അതിനകത്ത് Jayasurya he is having this stuttering it is also called stammering അപ്പൊ എന്താണ് അവിടെ ഇൻവോളണ്ടറി റെപ്പറ്റീഷൻസ് ആണ് ഒരു വേർഡ് തന്നെ ചിലപ്പോൾ സു സു സു സു പിന്നെ പ്രൊലോങ്ങേഷൻ ഓഫ് സൗണ്ട് വരുന്നുണ്ട് ദെൻ ചിലപ്പോൾ ഒരു വേർഡ് ഒരു വേർഡ് പറഞ്ഞു കഴിഞ്ഞിട്ട് some silent posts or blogs will be there. Hmm? So in short, in stuttering or stammering, both are same. it makes the person unable to produce the sound. So നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമുക്ക് പറയാൻ പറ്റില്ല മനസ്സിലായോ അതാണ് സ്റ്റട്ടറിങ് അല്ലെങ്കിൽ സ്റ്റാമറിങ് ഇനി what cluttering? Cluttering cluttering means rapid rate of speech ഭയങ്കര സ്പീഡിലായിരിക്കും പറയുന്നത് അപ്പോൾ ഒരു നമ്മൾ when we communicate or when we use or when we talk there is some rhythm ഒരു റിതം ഉണ്ട് അപ്പോൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ we are modulating our voice So there will be its, a pitch. Similarly, tone. All these things are very important. But in the case of cluttering, what is happening? There is there will be a rapid rate of speech. ഒരു ഇറാറ്റിക് ഋതമാണ് ഋതം ഉണ്ടാവില്ല And they are not following any rules poor syntax എന്ന് പറയും so this makes the speech difficult to understand നമ്മൾ കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല ഓക്കെ അതാണ് that is what is called clutter. Any another important thing is dysprosody. Prosody എന്ന് വെച്ചാൽ എന്താണ് literal meaning means it is something related to rhythm സ്ട്രെസ് സ്ട്രെസ് എന്ന് വെച്ചാൽ we have to put stress to certain words അവിടെ ഒരു ഇൻറ്റോണേഷൻ ഓഫ് സ്പീച്ച് ഹാപ്പൻസ് അപ്പൊ ഇതിനകത്തുണ്ടാകുന്ന ആ, ഒരു ഇതിനാണ് ആ, ഒരു വേരിയേഷൻ ആണ് ഡിസ്പ്രോസഡി എന്ന് പറയുന്നത് so it is considered as a rarest neurological disorders so a person who is having dysprosody means his Wernicke's ഞാൻ നേരത്തെ പറഞ്ഞില്ലേ Broca's area Wernicke's area so his Wernicke's area it got damaged So, and it is considered as the rarest neurological uh, disorder. Um, ഇനിയും ഇതിനകത്ത് മെയിൻ ആയിട്ട് ഇനി മൾട്ടി ലിംഗ്വലിസം ബൈലിംഗ്വലിസം ബൈലിംഗ്വലിസം ഒക്കെ നിങ്ങൾക്ക് അറിയാലോ what you mean by multilingualism knowledge of or uh, if the person knows more than one language then it is called the multilingualism and uh, bilingualism എന്താണ് what is bilingualism So നമുക്ക് we have a native language. Our native language is uh, Malayalam. Apart from this native language, if you use some other language, hmm, that uh, we call as uh, um, bilingualism. Or it can be said, we can say that it is the acquisition of a second language. മനസ്സിലായോ അപ്പൊ ഈ കൂടുതൽ ലാംഗ്വേജ് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ the study shows that we become smarter in uh, cogn- in all, almost all the cognitive processes. Because multitasking ആണ് അവിടെ നടക്കുന്നത് അപ്പം we become smarter then memory improvement ഉണ്ടാവും ദെൻ ഡെസിഷൻ മേക്കിംഗ് സ്കിൽസിലൊക്കെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് വരും പിന്നെ ഡിമെൻഷ്യ വരാതിരിക്കാനുള്ള ഒരു ഒരു ഒരു മെത്തേഡ് കൂടിയാണ് പുതിയ ലാംഗ്വേജ് പഠിക്കാനുള്ളത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് these are the merits of acquiring a second language okay ഇത് ഇത്രയൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു പേപ്പറിൽ പറയാനുള്ളത് okay so thank you for the patient listening